ഹൈ ഫ്രണ്ട്സ് ഞാൻ Deepanappan welcome to my channel എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മണ്ണിൻ്റെ അപര്യാപ്തത മണ്ണ് കിട്ടാതെ വരിക പോട്ടിംഗ് മിക്സർ റെഡിയാക്കാൻ പറ്റാതെ വരിക എന്നുള്ളതെല്ലാം എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ വളരെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഒരു വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സർ അടിപൊളിയായിട്ട് നിറയ്ക്കാനും അതിലൂടെ നല്ല വള നല്ല വിളവ് ലഭിക്കാനും എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് കൃഷിയും അല്ലെങ്കിൽ പൂക്കളം ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നോക്കിയേ നമ്മുടെ പുതിയ റെയിൻ ഷെൽട്ടറാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചു ഇപ്പോൾ ക്യാബേജ് കോളിഫ്ലവർ അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് വഴുതനയുണ്ട് വെണ്ടയുണ്ട് നമ്മുടെ ചോളം അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചേർക്കണം അല്ലെങ്കിൽ ഗ്രോ ബാഗ് നിറയ്ക്കാൻ എല്ലാവർക്കും പോട്ടിംഗ് മിക്സർ കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പലരും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനം കൊണ്ട് നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന തുണി കൊണ്ട് നമുക്ക് നമുക്ക് ഭംഗിയായിട്ട് ഈ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് മൂലം നമുക്ക് അതിനകത്ത് വളരെ കുറച്ച് പോട്ടിംഗ് മിക്സർ മതിയാവും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഞാനിവിടെ എല്ലാം കുറേ നട്ടു ഇനി ബാക്കി സ്പേസ് നമുക്ക് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇത്രയും ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് മണ്ണ് മണ്ണും പോട്ടിംഗ് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ചില സമയത്ത് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് മണ്ണില്ലാതെ വരും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കരിയില ഉപയോഗിക്കാറുണ്ട് പേപ്പർ ഉപയോഗിക്കാറുണ്ട് തുണി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ തുണി ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുന്നതെന്ന് നോക്കാം ഗ്രോ ബാഗിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും നമ്മൾ പോട്ടിംഗ് മിക്സർ അത്യാവശ്യമാണ് നമ്മൾ ഒരു ചെടിയുടെ അതിൻ്റെ വളർച്ചയുടെ മുഴുവൻ സമയവും നമ്മളുടെ പോട്ടിംഗ് മിക്സറിലൂടെയാണ് വളങ്ങൾ വലിച്ചെടുക്കുന്നത് അതിനുശേഷം നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മൾ വളം മേളിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് താഴെ പിന്നെ വേറെ ഒന്നും നമ്മൾ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ പോട്ടിംഗ് മിക്സർ പക്കയായിരിക്കണം അപ്പോൾ അതിന് ഞാൻ സാധാരണ ചെയ്യുന്ന പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വളങ്ങളുണ്ട് ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള വളങ്ങൾ അതാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ചാണകപ്പൊടിയുണ്ട് അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ് ഉണ്ട് ഇത് വെർമി കമ്പോസ്റ്റ് ആണ് അപ്പോൾ ഈ വെർമി കമ്പോസ്റ്റ് ചാണകപ്പൊടി ഒരു പിടി നമ്മുടെ എല്ലുപൊടി ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ മണ്ണെടുക്കുക മണ്ണിനകത്ത് ഒരു one is to one is to one എന്നുള്ള രീതിയിൽ മണ്ണ് അല്ലെങ്കിൽ നമ്മളുടെ ഗാർഡൻ സോയിൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് കപ്പോളം നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് ചേർക്കാറുണ്ട് മണ്ണിര കമ്പോസ്റ്റ് എത്ര ചേർത്താലും കുഴപ്പമില്ല ഇത് വലിയ പ്രശ്നമോ അല്ലെങ്കിൽ വാടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളം കൂടിപ്പോയി എന്നുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഇത് രണ്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇതിനകത്ത് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വെർമി കമ്പോസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ എല്ലുപൊടി അപ്പോൾ നമുക്കറിയാം എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ആണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഇത് നോക്കിയത് നല്ല എല്ലുപൊടിയാണ് ഇതേ അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എല്ലുപൊടി ഇത് നമ്മൾ ഒരു ഒരു ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു ഒന്നോ രണ്ടോ പിടി എല്ലുപൊടിയും കൂടെ ചേർക്കാറുണ്ട് എല്ലുപൊടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ പതുക്കെയാണ് ഇതിനകത്തുനിന്ന് വളം വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു ചെടിയുടെ സമയത്ത് മുഴുവനായിട്ടും ഈ ഒരു എല്ലുപൊടി നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് പിടിയോളം എല്ലുപൊടി ചേർക്കു ചേർക്കാറുണ്ട് അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇങ്ങനെയാണ് ഈ മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ മണ്ണെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് അപ്പോൾ അതിന് ഞാനൊരു മൂന്ന് പിടിയോളം എല്ലുപൊടി ചേർത്തു ഇനി നമുക്ക് നമ്മുടെ വെർമി കമ്പോസ്റ്റ് ആവശ്യത്തിനിട്ട് കൊടുക്കാം വെർമി കമ്പോസ്റ്റ് എല്ലാ ചെടികൾക്കും നല്ലതാണ് കേട്ടോ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം നല്ലതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യും നിങ്ങൾ എങ്ങനെയാണോ സൗകര്യം അത് ആ രീതിയിൽ നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാം അപ്പോൾ നോക്കിയേ ഇത് നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് ഞങ്ങളുടേത് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മണ്ണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ചെടിക്ക് ആവശ്യമായുള്ള പോട്ടിംഗ് മിശ്രം നമ്മൾ റെഡിയാക്കി അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഗ്രോ ബാഗ് ഇത് നാൽപ്പത് ഇൻറ്റു ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത് നൂറ്റി അൻപത് മൈക്രോണാണ് ഇതിൻ്റെ ഗേജ് അപ്പോൾ ഇത് ഇതാണ് അത്യാവശ്യം നമുക്ക് ഒരു ചെടിക്ക് വേണ്ട ഒരു ഗ്രോ ബാഗ് നല്ലൊരു വലിയ ഗ്രോ ബാഗ് ഇതാണ് അപ്പോൾ ഈ ഗ്രോ ബാഗ് വെറുതെ നമ്മളിങ്ങനെ വെച്ചിട്ട് മണ്ണിടാതിരിക്കുക അതിന് പകരം നമ്മൾ ഗ്രോ ബാഗിൻ്റെ ഈ ഭാഗം ഇവിടെ ഈ ഹോൾ വരുന്ന ഭാഗമില്ലേ ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ അടിവശം ഒന്ന് റെഡിയാക്കി വെക്കണം അല്ലെങ്കിൽ ഒരു നല്ല ഷേപ്പ് കിട്ടത്തില്ല അതൊന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ ഇതിങ്ങനെ പരത്തി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും ഇത് നോക്കിയേ നമ്മൾ ഈ രീതിയിൽ ഈ ഷേപ്പ് കറക്റ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഹോളെല്ലാം ഈ സൈഡിൽ തന്നെ വരത്തക്ക രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു അൺഷേപ്ഡ് ആയിട്ടിരിക്കും ഒരു ഭംഗിയില്ലാത്ത രീതിയിലിരിക്കും ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ആണെങ്കിലും താഴ്വശം നല്ല നിരപ്പോടുകൂടിയാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത് അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ എടുത്തു അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മളുടെ വേസ്റ്റ് തുണി ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മളുടെ തുണി ഉപയോഗിക്കാൻ പോകുന്നത് ഇത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് കോട്ടൺ തുണികളാണ് അതാകുമ്പോഴത്തേക്കും ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് പൊടിഞ്ഞതിനകത്ത് തന്നെ അതങ്ങ് ചേർന്നോളും അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ട വീട്ടിലുള്ള വേസ്റ്റ് തുണികൾ സാധാരണ ഈ തുണികൾ എന്ത് ചെയ്യണമെന്നറിയാത്ത കാരണം കീറിയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല പിന്നെ ഇത് വീട്ടിൽ അത്യാവശ്യം മമ്മി എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ എടുക്കും അപ്പോൾ ഈ തുണി നമ്മൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് നമുക്ക് ഗ്രോ ബാഗിൽ പോട്ടിംഗ് മിക്സർ വളരെ കുറച്ച് മതി കാരണം തുണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗിൽ കുറച്ച് മതി അതുപോലെ തന്നെ ഈ തുണി നന്നായിട്ട് വെള്ളം ഹോൾഡ് ചെയ്യും നന്നായിട്ട് വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാലം ഇപ്പോൾ ഡെയിലി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടോ മൂന്നോ ദിവസം കൂടിയിട്ട് ഒഴിച്ചാൽ മതി കാരണം വെള്ളം ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രോ ബാഗ് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാനൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെ കൊണ്ട് ഏറ്റവും നല്ലതാണിത് ഇതിനകത്ത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കിട്ടുന്നില്ല പക്ഷേ ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സറായിട്ടും അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ വെള്ളം ഹോൾഡ് ചെയ്യാനും ഒക്കെ നല്ലതാണിത് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഗ്രോ ഗ്രോ ബാഗിൻ്റെ പോട്ടിംഗ് മിക്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇത് വെക്കാം അപ്പോൾ ഇത് ഏറ്റവും അടിയിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം ഇത് ഇതിപ്പം ഞാൻ എൻ്റെ പഴയ ഒരു മുണ്ട് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് ഇന്നർ വെയറോ അങ്ങനെ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇതായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുക കണ്ടോ നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള തുണി ഇതിനകത്ത് നമ്മുടെ കയ്യിലുള്ള തുണി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇത് ഏറ്റവും അടിയിൽ തന്നെ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനി നമ്മുടെ പോട്ടിംഗ് മിക്സർ നിറച്ച് കൊടുക്കാം ഇപ്പോൾ പോട്ടിംഗ് മിക്സർ നമ്മൾ നിറയ്ക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം പോട്ടിംഗ് മിക്സർ നിറച്ചാൽ മതി കാരണം അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറേശ്ശെ ഇതിന് ശേഷം മണ്ണൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് നമുക്ക് വളമിടാനും ഒക്കെ സൗകര്യം അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കണ്ടോ ഇതിനകത്ത് അത്രയും തുണി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത് നമുക്ക് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് ആ സ്ഥലത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡൊന്ന് മടക്കി കൊടുക്കണം മടക്കി എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ചെടി വെച്ച് കൊടുക്കാം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെടി വെക്കാം കണ്ടോ ഇതിനകത്ത് അതിന് വെയിറ്റ് കുറവാണ് നമുക്ക് കൂടുതൽ തുണി വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പൊട്ടിങ് മിക്സർ മതിയാവും അപ്പോൾ ഇത് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ആ സ്ഥലത്ത് കൊണ്ട് വെച്ചതിന് ശേഷം നമുക്ക് ഒരു തൈ നട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ചെടി ഇതിന് വെച്ച് കൊടുക്കാം പച്ചമുളകാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് കൊടുക്കാം ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മണ്ണ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒന്ന് നനച്ചും കൂടെ കൊടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആവശ്യത്തിന് ഉള്ള തുണി മുഴുവൻ നമുക്കിങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ദ്രവിച്ചു പോകും അതിനകത്തേക്ക് വീണ്ടും നമുക്ക് മണ്ണോ അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ ഇതുപോലെ തുണി വെച്ച് കൊടുത്ത് നമുക്ക് കൂടുതൽ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് തുണികൾ ഇതിനുവേണ്ടി ഉപയോഗിക്കാം അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി നടുന്ന തൈകൾ ഒരു മൂന്നാല് ദിവസം നമ്മളൊരു തണൽ കൊടുക്കണം ഇപ്പോൾ ഡയറക്റ്റ് വെയിലത്ത് വെക്കാതിരിക്കുക ഇതിന് ചെറിയ എന്തെങ്കിലും ഓലക്കാല കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്നൊരു തണൽ കൊടുക്കണം കാരണം ഇത് ഫ്രഷായിട്ട് ഇപ്പോൾ വെച്ചതല്ലേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് തൈ വെക്കുന്നത് വൈകുന്നേരങ്ങളിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ വെയിലിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാൻ മറക്കണ്ട അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഗ്രോ ബാഗ് ഉണ്ട് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വാട്സപ്പിൻ്റെ നമ്പരും ഒക്കെ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നാൽപ്പത് ഇൻറ്റു ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് നൂറ്റി അൻപത് മൈക്രോൺസ് ആണ് ഇതിൻ്റെ ഗേജ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഗ്രോ ബാഗാണ് അപ്പോൾ ഇത് നോക്കിയേ ഇത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം നിറച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സിമ്പിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ എടുക്കാം നമ്മുടെ ഗ്രോ ബാഗ് കീറുകയോ പൊട്ടുകയോ ഒന്നുമില്ല ഇത് നമുക്കെടുത്ത് എവിടെയാണോ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നമുക്ക് കൊണ്ടുവെക്കാം അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഇത്തരം സാധനങ്ങൾ നമ്മൾ വെറുതെ കളയണ്ട കത്തിച്ചൊന്നും കളയണ്ട നമ്മുടെ കൃഷിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ